തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഓണാട്ടുകര പ്രദേശത്തെ മുഖ്യ കാർഷിക വിളകളായ നെല്ലിൻ്റെയും തെങ്ങിൻ്റെയും സർവ്വവിധമായ ഉന്നമനത്തെ ലക്ഷ്യമാക്കി സ്ഥാപിച്ച കായംകുളത്തെ central research institute coconut and paddy experiment station ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സംസ്ഥാന കൃഷിവകുപ്പ് ഏറ്റെടുത്ത് കായംകുളം നെല്ല് ഗവേഷണ കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായപ്പോൾ കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തെ രണ്ടായിരത്തിൽ ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രമാക്കി ഉയർത്തി ഓണാട്ടുകര പ്രദേശത്തെ കാർഷിക വിളകളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുക ഗുണമേന്മയുള്ള വിത്തും നടീൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക കൃഷി വിജ്ഞാന വ്യാപനത്തിനായി കൃഷി ഉദ്യോഗസ്ഥർക്കും കർഷകർക്കും വേണ്ടി പരിശീലന ക്ലാസുകൾ നടത്തുക എന്നിവയാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നെല്ല് തെങ്ങ് എള് പച്ചക്കറികൾ കിഴങ്ങുവർഗ വിളകൾ ഔഷധ സസ്യങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ പ്രധാനമായി കൃഷി ചെയ്യുന്ന വിളകൾ ഒന്നാം അനുയോജ്യമായ ഭാഗ്യ ഓണം ചിങ്ങം തുടങ്ങി പതിനൊന്ന് നെല്ലിനങ്ങളും ഓരുമുണ്ടകൻ പ്രദേശങ്ങൾക്ക് വേണ്ടി സാഗര അമൃത എന്നീ വിത്തിനങ്ങളും വികസിപ്പിച്ചെടുത്തു കായംകുളം ഒന്ന് തിലക്ക് തിലതാര എന്നീ എള്ള് ഇനങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായുള്ള പ്രൊജക്റ്റ് ചെയ്യുന്നതിനും ഈ സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് സുസജ്ജമായ ബയോ കൺട്രോൾ ലാബ് മണ്ണ് പരിശോധനാ laboratory tissue culture lab plant breeding lab കൂൺ ഉൽപാദന ലാബ് എന്നിവ ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു വിവിധ ഉപകരണങ്ങളോട് കൂടിയ ഒരു ക്ലാസ് ബി കാലാവസ്ഥാ നിരീക്ഷണാലയം ഈ കേന്ദ്രത്തിൽ സജ്ജമാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാരത്തിലുള്ള സ്വയപ്രേരിതമായ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുണനിലവാരമുള്ള വിത്തുകൾ നടീൽ വസ്തുക്കൾ കെണികൾ ജൈവവളങ്ങൾ ജൈവിക കീടരോഗ നിയന്ത്രണ ഉപാധികൾ തുടങ്ങിയവയുടെ വിപണനത്തിനും കർഷകർക്ക് വിവരങ്ങളും സാങ്കേതിക നിർദ്ദേശങ്ങളും നൽകുന്നതിനുമായി ഒരു വിപണനശാല ഈ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഫാമിലെ ജൈവവളത്തിന്റെ ആവശ്യത്തിനായും ജൈവവള നിർമ്മാണത്തിനും വിപണനത്തിനുമായി ഒരു ഡയറി യൂണിറ്റും ഈ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓണാട്ടുകര മേഖലയിലെ എല്ലാ വിളകളെപ്പറ്റിയും ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ ഈ മേഖലയുടെ കാർഷിക അഭിവൃദ്ധിക്കായി ഈ കേന്ദ്രം നിലകൊള്ളുന്നു